നമസ്കാരം ഞാൻ അനു അനു ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ബിസ്ക്കറ്റ് ആണ് ബിസ്ക്കറ്റ് എന്നോ കുക്കീസ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് വളരെ എളുപ്പമാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റാണ് ഓവനൊന്നും വേണ്ട അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബിസ്ക്കറ്റ് തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ബിസ്ക്കറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗളിൽ മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട് ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഈ ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഓയിലിനേക്കാളും നെയ്യിലോ ബട്ടറിലോ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും അത്രയേ ഉള്ളൂ വ്യത്യാസം ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാരയ്ക്ക് ഒരു ചെറിയ കളർ വ്യത്യാസമുണ്ട് അത് ഞാൻ ഏലക്ക പൊടിച്ച ജാറിൽ പഞ്ചസാര പൊടിച്ചതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു എന്താ പറയുക പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി സ്പൂണിൻ്റെ ആവശ്യമില്ല ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൈ വെച്ചിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം കപ്പാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടി പിന്നെ വേണ്ടത് അര കപ്പ് കടലമാവ് ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ ഏലക്ക ചതച്ചത് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അതായത് ചിരട്ടിൽ നിന്ന് തേങ്ങ ഇളക്കി മാറ്റിയതിന് ശേഷം ആ ചിരട്ടയോട് ചേർന്നുള്ള ആ ബ്രൗൺ പോർഷൻ എടുക്കാതെ വൈറ്റ് പോർഷൻ മാത്രം എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഒരു പാനിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതിപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ ബിസ്ക്കറ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇത് ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കൈ വെച്ച് തന്നെ ചെയ്യണം എങ്കിലേ ആ ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ബാക്കിയുള്ള അര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട് മധുരം നോക്കിയപ്പോൾ കുറവാണെന്ന് തോന്നി അപ്പോൾ പഞ്ചസാര അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോളണേ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബിസ്ക്കറ്റിൻ്റെ ആ ഒരു മാവെന്ന് പറയുന്നത് ചപ്പാത്തിക്കൊക്കെ ഉള്ള മാവ് പോലെയാണ് അപ്പോൾ ബാക്കി ഇനി ചെയ്യേണ്ടത് പാലൊഴിച്ചാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് തിളപ്പിച്ചാറിയ പാലാണ് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാല് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ പാൽ ഒരുപാട് ചേർക്കണ്ട കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം അര ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആകെ ചേർത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ പാലാണ് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ ഏതിലാണോ ബേക്ക് ചെയ്യേണ്ടത് ഓവനാണോ അല്ലെങ്കിൽ പാത്രത്തിലാണോ ബേക്ക് ചെയ്യേണ്ടത് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ടോപ്പിലാണ് ചെയ്തിട്ട് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു റിങ്ങും വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടാം അപ്പോൾ ആ സമയത്ത് ബിസ്ക്കറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ട്രേയിലാണ് കേട്ടോ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ച് കാഷ്യൂ നട്ട്സ് ആൽമണ്ട്സും ആണ് ഞാൻ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ഇനി ഈ മാവ് എടുക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ പാൽ ചേർത്തിട്ടാണേലും ഒന്നുകൂടെ ചേർത്തിട്ടാണേലും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഗുട്ടയുടെ ഷേപ്പ് പോലെ ബിസ്ക്കറ്റ് ആണ് അത്ര ഷേപ്പൊന്നും വരില്ല എന്ന് എങ്കിലും ആ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് ഒരു ഫോക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം അപ്പോൾ ഇരിക്കുന്ന മാവെല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു ഏഴ് ബിസ്ക്കറ്റ് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ മാവ് ബാക്കിയുണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വേണം വയ്ക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതിന് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് മാറ്റാം അപ്പോൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് നോക്കാം അപ്പോൾ ഇപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ബേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം